ഇന്ന് ലോകത്തിൽ ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം ക്രിസ്ത്യൻ സഭകൾ തന്നെയുണ്ട് അതുപോലെ തന്നെ എനിക്കൊന്നും പത്ത് നൂറെണ്ണമെങ്കിലും ഇസ്ലാമിക് സഭകളുണ്ടാവും യഹൂദരുണ്ട് കുറച്ചൊക്കെ എത്ര ഉണ്ടെന്ന് അറിയില്ല പക്ഷെ ഇവർക്കൊക്കെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാര്യം പ്രത്യേകിച്ച് ഇസ്ലാമിനും ക്രിസ്ത്യാനും ക്രിസ്തു മതത്തിനും കോമൺ ആയിട്ടുള്ള ഈ നാൽപ്പതിനായിരം സഭകളും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് അന്തിമവിധി ബൈബിളിൽ തന്നെ അതിനെപ്പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഈ കഥ ഉണ്ടാക്കിയത് പൗലോശ്രീയാണ് അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു പ്രസംഗിക്കുമ്പോൾ പറയുന്നതാണ് നിങ്ങളിൽ പലരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലോകം അവസാനിക്കും നിങ്ങളിൽ പലരും ജീവിച്ചിരിക്കും അതായത് അന്ന് തന്നെ ലോകം അവസാനിക്കേണ്ടതായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കഥകളുണ്ടാക്കി അതായത് ലോകം അവസാനിക്കുമ്പോൾ യേശു ഇറങ്ങി വരും നമ്മളെയൊക്കെ നമ്മളുടെ നമ്മളുടെ ഈ ജീവിതത്തിൽ ചെയ്ത കൃത്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളുടെ ഫലമെന്ന് നല്ലതും ചീത്തയും ഒക്കെ വിധിച്ച് നമ്മളെ ഒന്നുകിൽ സ്വർഗത്തിലേക്ക് വിടും അല്ലെങ്കിൽ നരകത്തിലേക്ക് വിടും ഇങ്ങനെയുള്ള ഒരു കഥയാണ് നമ്മൾ എല്ലാ ക്രിസ്ത്യൻ സഭകൾക്കും കോമൺ ആയിട്ടുള്ളത് ഇപ്പൊ ഇവിടെ അമേരിക്കയിൽ ഇപ്പോൾ ഏറ്റവും അതായത് ഏറ്റവും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മതം ക്രിസ്തു മതം അന്ന് മോർമോൺ സഭ എന്നാണ് മോർമോൺ സഭയും അതിലും പക്ഷേ മറ്റ് മറ്റു ക്രിസ്ത്യൻ സഭകളും തമ്മിൽ ഒരു സാമ്യവുമില്ല പക്ഷെ അവർ അവകാശപ്പെടുന്നത് അവർ ക്രിസ്ത്യാനികളാണെന്നാണ് പക്ഷെ അവർ ഈ ഒരു കാര്യത്തിൽ അവർ സമ്മതിക്കുന്നു അതായത് ഒരു അന്തിമ ദിനമുണ്ട് അന്ന് യേശു വരും ഇങ്ങനെ വിധി പുറപ്പെടുവിക്കും കുറേ പേര് നല്ലവർ സ്വർഗത്തിൽ പോവും അല്ലാത്തവർ നരകത്തിൽ അങ്ങനെ കിടന്ന് വേഗവും വേഗാതെ വേഗവും അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഇന്ന് ഇതായത് ഇപ്പോൾ എൻ്റെ നമ്മൾ ഇപ്പം നമ്മൾ പാമ്പിൻ്റെ പടം കൊഴിയുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാമ്പിൻ്റെ തൊലി അല്ലെങ്കിൽ അതിൻ്റെ പടം ഒരുമിച്ച് അങ്ങോട്ട് കൊഴിയാണ് അത് ഒരുമിച്ചൊറ്റ കഷ്ണമായിട്ട് തന്നെ അങ്ങോട്ട് ഊരിപ്പോവാണ് അതിന് പകരം വേറെ ഒരു സ്കിൻ അല്ലെങ്കിൽ തൊലി അല്ലെങ്കിൽ പടം അതിന് വരും പക്ഷേ നമുക്കും ഇത് തന്നെ സംഭവിക്കുന്നുണ്ട് നമ്മളുടെ ഈ തൊലി തന്നെയല്ല ശരീരം മുഴുവനും എല്ലാ ആണ് എല്ലാ കോശങ്ങളും തന്നെ കൊഴിഞ്ഞു പോവും വേറെ ഇത് വരും വേറെ കോശങ്ങൾ അതിൻ്റെ സ്ഥാനം പിടിക്കും ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ കോശങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് അപ്പോൾ അങ്ങനെ വന്ന് വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് എട്ടോ പത്തോ വർഷം കൂടുമ്പോൾ നമ്മളുടെ കംപ്ലീറ്റ് ശരീരം തന്നെ എല്ലാ കോശങ്ങളും വീണു പോകും പകരം വേറെ കോശങ്ങൾ വരും മനുഷ്യൻ തന്നെ ഒരു നവീകരിക്കപ്പെടുകയാണ് മനുഷ്യരിൽ തന്നെ മൃഗങ്ങൾക്കും എല്ലാവർക്കും ഉള്ളതാണ് അതായത് തികച്ചും പുതുതായ ഒരു ശരീരമായിരിക്കും നമ്മൾക്ക് അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എട്ടോ പത്തോ വർഷം കഴിയുമ്പോൾ ഈ പ്രക്രിയ കഴിയുമ്പോൾ ഒരു പ്രാവശ്യം ഒരു റൗണ്ട് കഴിയുമ്പോൾ നമ്മളെ ചോരയും എല്ലാം ഇങ്ങനെ പോയി വേറെ വരികയാണ് അപ്പോൾ ഇവിടെ മതം പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തെ ശിക്ഷിക്കുന്ന അതായത് അന്തിമദിനം വരുമ്പോൾ യേശു വന്ന് വിധി പറയും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തെ നമ്മുടെ ശരീരം കൊണ്ടാണ് പാപം ചെയ്യുന്നത് കൈ കൊണ്ട് കാലുണ്ട് അപ്പോൾ കൈ വെട്ടി കളയ അല്ലെങ്കിൽ കൈ ആ ശരീരത്തെ അങ്ങനെ തന്നെ ശിക്ഷിക്കുമെന്നാണ് പറയുന്നത് പക്ഷെ ഇത് ശാസ്ത്രീയമായി ശരിയല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാനൊരു പാപം ചെയ്തു പത്ത് വർഷം കഴിയുമ്പോൾ എൻ്റെ ശരീരം മാറിക്കഴിഞ്ഞു അപ്പോൾ ദൈവം എങ്ങനെ ആ ശരീ ഇന്ന് ചെയ്ത പാപത്തിന് അന്നുള്ള ശരീരത്തെ ശിക്ഷിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അത് വേറെ ശരീരമാണ് ഞാനല്ലത് ഞാൻ ഈ ശരീരമല്ല ഞാൻ ഞാൻ തന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മെമ്മറീസാണ് എൻ്റെ ഓർമ്മകളാണ് എന്നെ എന്നെ ഞാനാക്കുന്നത് പക്ഷേ എൻ്റെ ശരീരം ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമുക്കൊരു അനശ്വരമായ ശരീരമൊന്നുമില്ല ദിവസവും എന്നോണം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ചെയ്ത പാവത്തിന് പത്ത് കൊല്ലം കഴിഞ്ഞുള്ള ഒരു ശരീരത്തെ ശിക്ഷിക്കുന്നത് ന്യായമല്ല ഇപ്പോൾ കൂടത്തെ ജോളി പുള്ളിക്കാരത്തി ഇങ്ങനെ പാപം ചെയ്തു ആറ് പേരെ കൊന്നെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പോലീസുകാർ പറയുന്നത് ശരിയാണെങ്കിൽ തന്നെ പത്ത് കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഇപ്പോൾ ആദ്യം കൊന്ന ആളുകളുടെയൊക്കെ കഥ പകുതിയും കഴിഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ആ ശരീരം ഇപ്പോൾ ജോളിയുടെ ശരീരത്തിലില്ല ആ അന്ന് ആദ്യത്തെ കൊല നടത്തിയ അത് എട്ട് പത്ത് കൊല്ലം മുമ്പ് നടത്തിയ ഇതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് നമ്മളുടെ ഇപ്പോൾ അവയവങ്ങൾ മാറ്റിവെക്കുന്നു ഇനി ചോര രക്തം മാറ്റിവെക്കുന്നു അതെന്ത് ചെയ്യും ഇപ്പോൾ എൻ്റെയോ അല്ലെങ്കിൽ ഈ കൊടുത്ത കൊടുത്ത യൂരിയ ഞങ്ങൾ പാവികളാണ് ഞങ്ങളുടെ രക്തം അല്ലെങ്കിൽ ഞങ്ങളുടെ അവയവം മാറ്റി വലിയൊരു പുണ്യോളനോ പുണ്യാളത്തേക്കോ വെച്ചു എന്നിരിക്കട്ടെ ഉദാഹരണം മദർ തെരേസയൊക്കെ വെച്ചു അപ്പോൾ ഈ ആ അവയവം ആ മാറ്റിവെച്ച അവയവം അല്ലെങ്കിൽ രക്തം അത് ആരുടേതാണ് അതിനെ ശിക്ഷിക്കുമോ അല്ലെങ്കിൽ രക്ഷിക്കുമോ അതിനെ അവാർഡ് ചെയ്യുകയോ അതിനെ ഞങ്ങളുടെ ചെയ്തികളനുസരിച്ചാണോ വിധിക്കുന്നത് അല്ലെങ്കിൽ മദർ തെരേസയുടെ ചെയ്തികളനുസരിച്ചാണോ വിധിക്കുന്നത് ഇതൊക്കെ ഒരു ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളാണ് ഇതൊന്നും മുന്നിൽ കാണുകയാണ് നമ്മുടെ ആ കാലത്ത് ഇതൊക്കെ ഉണ്ടാക്കിയിരുന്ന കാലത്ത് ഈ കഥകളൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാലത്ത് ഈ ഇങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനോ അല്ലെങ്കിൽ അവയവം മാറ്റിവെക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല അവർ അവരുടെ അറിവനുസരിച്ച് ഈ ഒരു കഥ ഉണ്ടാക്കി ഇപ്പോഴും ഈ ഇപ്പോഴും ഈ കാലത്തും ലോകം ഇപ്പോൾ അവസാനിക്കും എന്നും പറയുന്ന നടക്കുന്ന കുറേ സംഘം ക്രിസ്ത്യാനികളുണ്ട് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇരിങ്ങാലക്കുടി ഇരിങ്ങാലക്കുടയിൽ പുരിയാട് എന്ന സ്ഥലത്ത് ഒരു എംബറർ എമ്മാനുവൽ എന്നും പറഞ്ഞ സ്ഥലമുണ്ട് ഒരു ഓർഗനൈസേഷൻ അവിടെ തുടങ്ങിയതാണ് അവരുടെ ആൾക്കാർ ഇവിടെയൊക്കെ ഉണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ട് അവർ അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ തന്നെ ലോകം അവസാനിക്കും ഇതുപോലെ ദൈവം വന്ന് നമ്മളെ ശിക്ഷിക്കും അവർ നമ്മുടെ ചെയ്തികളനുസരിച്ച് നമ്മുടെ ശരീരത്തെ ശിക്ഷിക്കും മനസ്സിനെ എന്തായാലും ശിക്ഷിക്കും അല്ലെങ്കിൽ ആത്മാവിനെ ശരീരത്തെയും ശിക്ഷിക്കും പക്ഷേ അതിൽ ഒരു ന്യായവുമില്ല അപ്പോൾ ഈ എംബ്രർ എമാനുവൽ ഇങ്ങനെയുള്ള സഭകൾ പറഞ്ഞ് ഇപ്പോൾ തന്നെ അവസാനിക്കുന്നത് അതായത് വലിയ താമസമൊന്നുമില്ല അഞ്ചോ പത്തോ കൊല്ലം കൊണ്ട് എന്തായാലും ഭൂമി അവസാനിക്കുന്നതാണ് അവർ പറഞ്ഞത് ഇങ്ങനെ തീ മഴ പെയ്യും നമ്മളുടെയൊക്കെ പണി തീരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഇടക്കാണ് കണ്ടത് അവർക്ക് വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട് എംബ്രർ എമാനുവൽ ഡോട്ട് ഓർഗ് എന്ന് പറഞ്ഞിട്ട് എംബ്രർ എമാനുവൽ ഡോട്ട് ഓർഗ് അവരിപ്പോൾ ഇങ്ങനെ ഇത് നശിക്കാൻ പോവുകയാണ് ഇതെല്ലാം തീരാൻ പോവുകയാണെങ്കിൽ എന്തിനാണ് അവരിങ്ങനെ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ അവരോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഞാൻ അറിയുന്ന കുറേ പേരുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവരോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ലോകം അവസാനിക്കാൻ പോകണമെങ്കിൽ നിങ്ങളുടെ പറമ്പ് ഒരു പകുതി വിലക്കെങ്കിലും എനിക്ക് തന്നൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തുക്കൾ എനിക്ക് പകുതി വിലക്ക് തന്നൂടെ അതിനവർ തയ്യാറല്ല അവർക്ക് അറിയാം ഇതൊക്കെ വെറും നുണയാണ് ചപ്പടാച്ചയാണെന്ന് പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു എന്ത് പറഞ്ഞാലും അത് തലയിലിട്ട് കയറാത്ത പോലെയാണ് അവർക്ക് ഇത് ശരിക്കും ബോധ്യമായതെങ്കിൽ ഇപ്പോൾ പകുതി വിലക്കെങ്കിൽ കാൽ വിലക്കെങ്കിലും അവർക്ക് സ്വത്തൊക്കെ വിറ്റ് സുഖമായിട്ട് കഴിയാൻ വരും അതില്ല അവർക്ക് അതുപോലെ ഇപ്പോൾ ലോകം അവസാനിക്കുന്നവർക്ക് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വെബ്സൈറ്റ് തുടങ്ങേണ്ട ആവശ്യമില്ല ഇത് പ്രസംഗിച്ച് നടക്കേണ്ട ആവശ്യമില്ല അത് തീരുമ തിരുന്നോളൂ അതല്ല അവർ ബാക്കിയുള്ളവരൊക്കെ ചെയ്യണ പോലെ ചെയ്യുകയും വേണം എന്നിട്ട് ഈ നുണയും പറയേണ്ടത് നടക്കുകയാണ് ഈ യേശുവും ഇത് വിശ്വസിച്ചിരുന്നല്ലോ ഇപ്പം തന്നെ ലോകം അവസാനിക്കുന്നു അത് ആ കാലത്ത് തന്നെ വിശ്വസിക്കുന്നു അതുകൊണ്ട് നൂറുകണക്കിന് ഇങ്ങനെയുള്ള ഈ എംബ്രർ മാനുവൽ എന്ന് പറഞ്ഞ നൂറുകണക്കിന് ആൾക്കാർ വന്ന് അവരുണ്ട് ഇപ്പോഴത്തീരും ഇപ്പം തീരുന്നു ഈ യേശുവിൻ്റെ ഇത് ഈ വിശ്വാസം ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ തീരും അതുകൊണ്ടാണ് യേശു ഇപ്പോൾ നമ്മൾ പറഞ്ഞ ക്രിസ്ത്യൻ സഭ ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്നു അല്ലെങ്കിൽ ഉള്ളതൊക്കെ വിറ്റ് സാധുക്കൾക്ക് കൊടുക്കണമെന്ന് പറയുന്നു അത് എന്താണെന്ന് നമ്മൾ ആലോചിച്ചാൽ അതിൽ നിന്ന് പ്രകടമാകുന്നു അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ യേശു വിശ്വസിച്ചിരുന്നത് അപ്പോൾ തന്നെ ലോകം അവസാനിക്കും അതുകൊണ്ട് വലിയ സ്വത്ത് വാരിക്കൂട്ടിയിട്ട് കാര്യമില്ല ഉള്ളതൊക്കെ പാവങ്ങൾക്ക് കൊടുക്കുക അവരെങ്കിലും സുഖം കുറച്ച് നാളത്തൊക്കെ സുഖമായിട്ട് ജീവിക്കട്ടെ അതുപോലെ തന്നെ പക വീട്ടിൽ നടന്നാൽ നമ്മൾക്ക് ഉള്ള സമാധാനം പോകും ഞാൻ ഇപ്പൊ തന്നെ മരിക്കാൻ പോകും പിന്നെ ഈ അടി പിടിയായിട്ട് നടക്കണ കാര്യമില്ലല്ലോ അങ്ങനെയാണ് യേശുവിന്റെ ഈ ബേസിക് ആയിട്ടുള്ള ടീച്ചിങ്സ് അതായത് ശത്രുക്കളെ സ്നേഹിക്കുക സ്വത്തുകൾ സ്വത്തുക്കൾ വിറ്റ് സാധുക്കൾക്ക് കൊടുക്കുക ഇങ്ങനെയുള്ള ഒക്കെ യേശുവിന് വരുന്നത് ഇതുകൊണ്ടാണ് അതായത് എല്ലാം അവസാനിക്കാൻ പോകണം പിന്നെ അതെന്തിനാണ് ഈ സ്വത്തുണ്ടാക്കിയിട്ട് എന്തിനാണ് അല്ലെങ്കിൽ ശത്രുക്കളോട് കൂടി നടന്നിട്ട് ജീവിതം ഇങ്ങനെ കുട്ടിച്ചോറാകണമെന്ന് എന്തിനാണ് ഇതെല്ലാം ഈ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് യേശു ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു എന്ന ഒരു വിശ്വാസം ഇറങ്ങി വരുമ്പോൾ യേശു ഇങ്ങനെ വിധിക്കുമ്പോൾ യേശു ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അത്ര അതായത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിലുണ്ട് ദൈവത്തിന്റെ വലത് ഭാഗത്ത് എങ്ങനെയാണ് ഈ ഭൂമി ഈ ശരീരമില്ല ദൈവത്തിന് അശരീരിയാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഇല്ലാത്ത അശരീരിയായ ദൈവത്തിൻ്റെ എങ്ങനെയാണ് ഒരു വലതുവശം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വശം ഉണ്ടാകുന്നത് ഇതൊക്കെ ആലോചിച്ചാൽ എത്തും പണി കിട്ടുക ഇല്ല അപ്പോൾ അതിനെ അവർ പറയുന്നത് എന്താണ് വിശ്വസിക്കുക നിങ്ങൾ ഞങ്ങൾ പറയുന്ന അങ്ങനെ വിശ്വസിക്കുക നേർച്ചയിടുക ഇത് തന്നെയാണ് എല്ലാ മതങ്ങളുടെയും കാര്യം വെറുതെ ഇങ്ങനെ ഓരോ കഥകൾ ഉണ്ടാക്കി മനുഷ്യരെ പറഞ്ഞ് പേടിപ്പിച്ച് അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന അന്തിമവിധിയും മറ്റും അതിന് യാതൊരു ശാസ്ത്രീയമായ അടിത്തറയുമില്ല അതൊട്ടും നടക്കുകയുമില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരവും ദിവസവും നമ്മൾ മാറിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് ഇന്ന് ചെയ്ത പാപം ചെയ്ത ശരീരത്തിനെ പത്തു കൊല്ലം കഴിഞ്ഞ് ശിക്ഷിക്കുക അസാധ്യമാണ് ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മളിപ്പോൾ നമ്മുടെ ശരീരം ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഓരോരോ അവയവങ്ങൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ദൈവം എന്ത് ചെയ്യും അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അതുകൊണ്ട് എന്ത് എന്ത് ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് അതിനേക്കാൾ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ ശരീരം മുഖ്യമായും കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പിന്നെ ഇരുമ്പ് കാൽസ്യം ഇങ്ങനെ ഏതാണ്ടും വേണ്ട പത്തോ ഇരുപതോ ഇതുകൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ് അണുക്കൾ എന്താണ് അതിന് പറയുന്നത് ആറ്റംസ് ഉണ്ട് ഈ ആറ്റംസ് തന്നെ പല രൂപത്തിൽ മാറി മാറിയാണ് നമ്മുടെ ശരീരത്തിൽ കയറി ഇറങ്ങി പോകുന്നത് തന്നെയുമല്ല ഇപ്പോൾ മനുഷ്യരുണ്ടായിട്ട് രണ്ട് ലക്ഷം വർഷമായെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ ഈ രണ്ട് വർഷം അല്ലെങ്കിൽ രണ്ടു ലക്ഷം വർഷത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരേ ആറ്റം തന്നെ ഒരേ കാർബൺ അല്ലെങ്കിൽ ഒരേ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഒരേ ഓക്സിജൻ ആറ്റം തന്നെ പല മനുഷ്യരിൽ കൂടി കയറി ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇത് ഉദാഹരണത്തിന് എൻ്റെ ശരീരം തന്നെ ചീഞ്ഞു നോക്കുക അത് ചീഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അല്ലെങ്കിൽ ഞാൻ മലമൂത്ര വിസർജനം ചെയ്തു അതെല്ലാം ചെടികൾ അബ്സോർബ് ചെയ്യും ആ ചെടികൾ വേറൊരു മനുഷ്യൻ നിന്നുകൊണ്ട് വരും അപ്പോൾ ആ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന കാർബൺ ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം അയാളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാവുകയാണ് അപ്പോൾ ഞാൻ ഈ ആ കാർബൺ ആറ്റം വെച്ച് ഞാനൊരു പാപം ചെയ്തു അയാൾ അത് ചെയ്തിട്ടില്ല അപ്പോൾ ഈ അവസാന ദിവസം പുള്ളിയുടെ ശരീരത്തിലാണ് ഈ കാർബണായിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഹൈഡ്രജൻ ഇരിക്കുന്നത് ദൈവം എന്ത് ചെയ്യും അതിനെ എങ്ങനെ ശിക്ഷിക്കും എങ്ങനെ ശിക്ഷിക്കാതിരിക്കും ഈ ഒരു ചോദ്യമൊന്നും നമ്മുടെ കാരണവന്മാർ ചിന്തിച്ചുമില്ല അവർ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇപ്പോഴും അത് വെച്ചിട്ടിരിക്കുന്നതാണ് കഷ്ടം നിങ്ങൾക്ക് ഈ എൻ്റെ ഈ ടോക്ക് ഷോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഇത് പാസ് ഓൺ ചെയ്ത് കൊടുക്കുക താങ്ക്